ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുമ്പ് ആ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട് പ്രിവ്യൂ ഷോ എന്നോ ഇല്ലെങ്കിൽ പ്രീമിയർ ഷോ എന്നോ ഒക്കെയാണ് അതിന് പേരിടാറുള്ളത് സാധാരണഗതിയിൽ പക്ഷേ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഈ പ്രീമിയർ ഷോയിൽ തന്നെ വലിയ ഹിറ്റായി മാറുക അപൂർവങ്ങൾ അപൂർവമായ ഒരു കാഴ്ചയാണ് ഇന്നലെ രാജ്യം അതിന് സാക്ഷ്യം വഹിച്ചു തെലങ്കാനയിലും ഒപ്പം തന്നെ ഡൽഹിയിലെ ജെ എൻ യു തിയേറ്ററിലുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർക്ക് ഇരിക്കാൻ ഇടമില്ലാതെ നിന്നുകൊണ്ട് ആ സിനിമ കണ്ട് ഇറങ്ങി വന്ന് കൈയിടിച്ച് പറയുന്നു അക്ഷരാർത്ഥത്തിൽ ഓരോ പൗരനും കാണേണ്ട സിനിമയാണ് ജയനുലി സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ തടയുമെന്ന് പറഞ്ഞ് എസ് എഫ് ഐക്കാരുടെ കണ്ണ് തെളിച്ചുകൊണ്ട് നൂറുകണക്കിന് പേർ സിനിമ കാണാനെത്തിയപ്പോൾ പ്രതിഷേധം മുദ്രാവാക്യത്തിൽ ഒതുക്കിക്കൊണ്ട് എസ് എഫ് ഐക്ക് കണ്ടം വഴി ഓടേണ്ടി വന്നെങ്കിൽ അത് എ ബി വി പിയുടെയും ഒപ്പം തന്നെ ഈ ചിത്രം ഉയർത്തുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെയും ഒരു കരുത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും തെലങ്കാനയിലും ഒപ്പം തന്നെ ദില്ലിയിലും ഈ സിനിമ കണ്ടവർ പറഞ്ഞത് ഓരോ വ്യക്തിയും നിർബന്ധമായും കാണേണ്ട സിനിമയാണ് ഈ സിനിമയെ സംബന്ധിച്ച് ഒരു കേസും ഈ രാജ്യത്ത് നിലനിൽക്കില്ല കാരണം ഈ സിനിമയെ സംബന്ധിച്ച് മതത്തിനെയോ മറ്റൊന്നിനെയോ അവഹേളി ഇടയ്ക്കോ കുറ്റപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എങ്ങനെയാണ് പെൺകുട്ടികൾ ഈ ലവ് ജിഹാദ് ഇരകളിൽ ഇരകളായി മാറുന്നത് ഇല്ലെങ്കിൽ അത് അവരെ അതിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒപ്പം തന്നെ അവർ എങ്ങനെയാണ് സിറിയ ഉൾപ്പെടെയുള്ള ഐ എസ് ഐ എസിൻ്റെ ക്യാമ്പുകളിലെത്തുന്നതെന്ന് കൃത്യമായി തന്നെ ഈ സിനിമ വളരെ ഭംഗിയായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമ പറയുന്നു ഈ സിനിമ കണ്ടതിന് ശേഷം തിയേറ്ററിൽ ഒരു തികഞ്ഞ നിശബ്ദതയായിരുന്നു എന്നാണ് ഈ ഈ സിനിമ കാണാൻ പോയ ഡെലിഗേറ്റ്സുകൾ പറയുന്നത് അതിനുശേഷം ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് പ്രേക്ഷകർ പുറത്തേക്ക് വരുന്ന കാഴ്ചയും ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നു ഏതായാലും കാശ്മീർ ഫയൽസിനും അപ്പുറത്തേക്ക് സിനിമ പോകും പോകുമെന്ന് തന്നെയാണ് രാജ്യത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും മെയ് അഞ്ചിനാണ് ഈ സിനിമ റിലീസാകുന്നത് കേരളത്തിൽ വളരെ വൈഡായിട്ടുള്ള റിലീസിങ്ങിനാണ് ഇത് ഒരുങ്ങുന്നത് കാരണം നിയമപരമായി തന്നെ യാതൊരു കുഴപ്പങ്ങളും ഈ സിനിമയിലില്ല ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുപ്പത്തിരണ്ടായിരം എന്ന് കൃത്യമായി തന്നെ ഈ സിനിമയിൽ പറയുന്നുമുണ്ട് ആ സിനിമ പറയുന്നത് തങ്ങൾ ഏഴ് വർഷം രണ്ടായിരത്തി അഞ്ഞൂറോളം പേരുമായി ചർച്ച നടത്തി ഇൻ്റർവ്യൂ നടത്തി അതെല്ലാം വീഡിയോയിൽ പകർത്തിയ ശേഷം റിസർച്ച് നടത്തിയ ശേഷമാണ് ഈ സിനിമ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ വിവിധ മാധ്യമങ്ങളുടെ വാർത്തകളുണ്ട് ഒപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യങ്ങളടക്കമുള്ളവ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടാണ് എല്ലാ വിഭാഗത്തിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതും ഈ സിനിമയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയും ഏതായാലും എ ബി വി പി അവരുടെ വാക്ക് പാലിച്ചിരിക്കുന്നു ഇന്നലെ നാല് മണിക്ക് ജയനൂൽ അത് പ്രദർശിപ്പിക്കും എന്ത് പ്രശ്നമുണ്ടായാലും പ്രദർശിപ്പിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ അവർ അത് ചെയ്തിരിക്കുന്നു ഏതായാലും ജയനൂൽ സിനിമ കണ്ടവരുടെയും മറ്റുമുള്ള ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ ഡിസ്ക്രിപ്ഷൻ പോസ്റ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാവുന്ന ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം